എനിക്കൊരു ഫ്രൈഡ് റൈസാ ചിക്കൻ ഫ്രൈഡ് റൈസ് ഈ നാരങ്ങായിൽ തേൻ ഒഴിച്ച് കുടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ ചൂടുവെള്ളത്തിൽ ഏകദേശം അതിൻ്റെ ഒരു രുചിയോട് സാമ്യമായിട്ട് വരുന്നല്ലേ അപ്പം വിഷ്ണു കോട്ടയം തട്ടുകടകളുടെ രുചികൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ തുടങ്ങിയതേ ഉള്ളൂ നമസ്കാരം നമ്മൾ കോട്ടയത്താണ് കോട്ടയത്ത് നല്ല ഒന്നാം തരം തട്ടുകടകൾ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് വിഷ്ണുവാണ് പറഞ്ഞത് വിഷ്ണു നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ഫ്രണ്ടാണ് വിഷ്ണുവിൻ്റെ പാചകം ഒത്തിരി ഇഷ്ടമാണ് അല്ലേ പാചകം ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കോട്ടയത്ത് കഞ്ഞിക്കുഴിക്കും കോട്ടയത്തിനും ഇടയ്ക്ക് പ്ലാന്റേഷൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഒരു തട്ടുകടയുണ്ട് ഇവിടെ ഫിഷ് ഗ്രില്ലൊക്കെ കിട്ടുന്നതാണ് പക്ഷേ ഇന്ന് ഫിഷ് ഗ്രില്ലില്ല ഇന്ന് ചിക്കൻ അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് ആ ചുട്ടെടുത്ത ചിക്കനൊക്കെ കഴിച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം രണ്ടേ ചേട്ടാ ചേട്ടൻ്റെ പേരെന്താ സുനിലേട്ടൻ സുനിലേട്ടൻ സുനിലേട്ടൻ ഞാൻ വിളിക്കുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ അനയനായിരിക്കും അറിയില്ല എന്തായാലും കുഴപ്പമില്ല മസാല സ്പെഷ്യലാണോ ഇവിടുത്തെ നിങ്ങൾ വേറെ ആരോടും പറയില്ല ഓക്കെ ചിക്കൻ <laughs> അല്ലാതെ വേറെ എന്തുണ്ട് സ്പെഷ്യൽ നമുക്ക് ഇവിടെ മീനുണ്ടായിരുന്നു ചിക്കൻ ചിക്കനാണ് പ്രധാനം ഇപ്പോൾ അല്ലേ ചിക്കൻ ചിക്കൻ പൊരിച്ചത് മാത്രമേ ഉള്ളൂ ഫ്രൈ ഉണ്ട് റോസ്റ്റ് ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് ആ പരിപാടികളും ചില്ലി ബീഫ് ചില്ലി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ മീൻ കഴിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത് വിഷ്ണു ഞാനും കൂടെ പക്ഷേ ഇന്ന് ഏതായാലും മീൻ ഇല്ലായിരുന്നു ചില സമയത്ത് എല്ലാം ഉണ്ടാവണമെന്നില്ല നമ്മൾ പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ കാണും ചിലപ്പോൾ അവർ മാറ്റും അത് ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ ഉചിതം അനുസരിച്ച് അപ്പോൾ നമുക്ക് നല്ല ചുട്ട ചിക്കൻ കഴിക്കാം അല്ലേ നല്ല ഒന്നാമതരം ചുട്ട ചിക്കൻ പുള്ളിക്കാരനൊരു നെയ്റോസ്റ്റ് എനിക്ക് രണ്ട് ദോശ രണ്ട് ദോശയും ചിക്കൻ ചുട്ടത് ബാർബയ്ക്കും അത് ഓർമ്മ ചിക്കൻ വറുത്ത ഒരു കഷ്ണമായാലും ആ ഒരു കഷ്ണം ചിക്കൻ വറുത്തു മതി ഇതേ വിഷ്ണുവിൻ്റെ പൊരിച്ച കാലം വന്നിട്ടുണ്ട് നല്ല ഒരു മുര പൊരിഞ്ഞ നെയ്റോസ് വന്നു അല്ലേ നെയ്റോസ് കഴിച്ചു വെയിറ്റ് ചെയ്തു ആ അതെ ഇതും വന്നു ദോശ ചമ്മന്തി മയണൈസ് മയണൈസ് ഇത് ചിക്കന് വേണ്ടിയിട്ടാണ് മയണൈസ് പിന്നെ സാലഡ് എങ്ങനെയുണ്ട് നല്ലതാണോ എനിക്കറിയേണ്ട ആ പൊരിച്ച കോഴിയുടെ വിശേഷമാണ് നല്ല പൊരിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ മസാലയും കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ആ പൊരിഞ്ഞു വരുന്ന ഒരു മസാല ഉണ്ടല്ലോ അതൊക്കെ ഇട്ടാണ് അവർ നമുക്ക് സെർവ് ചെയ്യുന്നത് അപ്പോൾ ആ കൂടെ സവോള ഉണ്ടല്ലേ ആ സവോള ഉണ്ട് ക്യാബേജും ഉണ്ട് നല്ലതായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അപ്പം പൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും തുടങ്ങാം അല്ലേ നമുക്ക് ഇത് ഇവിടെ ചുട്ട കോഴിയാണ് കുരിച്ച കോഴി അപ്പുറത്ത് ഇവിടെ ചുട്ട കോഴി കൂടെ ദോശയുണ്ട് ചുട്ട കോഴിയെ നമുക്ക് മടക്കി ദേ ഈ സൈഡിലോട്ട് ഇങ്ങനെ വെക്കാം താഴെ പോകാതെ ദോശ തേണ്ട ഇവിടെ ഞാൻ പറഞ്ഞു രണ്ട് ദോശ മതി എന്ന് പറഞ്ഞു രണ്ട് ദോശ മുളക് ചമ്മന്തി അത് സൈഡിലോട്ട് വെക്കാം അല്ലേ നല്ല എരിവുള്ളതായിരിക്കണം നമുക്ക് ദോശയിൽ പിടിക്കുന്നതിന് മുമ്പ് ആദ്യം ഇതേണ്ട ഈ ചുട്ട കോഴിയെ ഒന്ന് പിടിച്ച് അതിനെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം ദാ നല്ല ചൂടാണ് ആവി പറക്കുന്ന ചുട്ട കോഴി അതായത് മയണൈസ് ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മയണൈസ് ഒക്കെ കൂട്ടി കഴിക്കാം എനിക്ക് മയണൈസിനോട് വലിയ താല്പര്യമില്ല ഒരു സ്വല്പം നമ്മൾ സൈഡിൽ വെക്കാം രുചി നോക്കാൻ വേണ്ടി മാത്രം ആ മയണൈസിൽ മുക്കി തന്നെ ആദ്യത്തെ കഷ്ണം കഴിച്ചേക്കാം ഇതാ ഇതുപോലെ ചുട്ടുകോഴിയുടെ രുചി കൊള്ളാം മയണൈസ് വേണ്ട ഈ മുളക് ചമ്മന്തിയിലൊന്ന് നോക്കിയാലോ വാ ഓ നല്ല വെടിച്ചിലരു മുളക് ചമ്മന്തി സൂപ്പറാണ് കഴിച്ചു നോക്ക് ചെറിയൊരു പുളിയുണ്ട് വിനാഗിരിയുടെ <clears throat> ആണെന്ന് തോന്നുന്നു <clears throat> ചുട്ട കോഴിയുടെ ആ ഒത്തിരി മസാലയൊന്നും തേച്ച് പിടിപ്പിച്ചിട്ടില്ല ചെറുതായിട്ട് ലൈറ്റായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രുചി കൊള്ളാം ഇനി നമ്മുടെ ചമ്മന്തി ചമ്മന്തിയെ മറക്കാൻ പറ്റില്ലല്ലോ ചമ്മന്തി നമുക്ക് ഈ സൈഡിലോട്ട് ഒഴിക്കാം തട്ടുകടകളിലൊക്കെ ഇതുപോലാണ് ചില നീണ്ട ചമ്മന്തിയാണ് അത് കഴിക്കാനൊരു സുഖമാണ് ഒരു രസമാണ് അപ്പോൾ ആ ചമ്മന്തിയും അതിൻ്റെ കൂടെ മുളക് ചമ്മന്തിയും കൂടെ ഒക്കെ കൂട്ടി മുളക് ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു ദോശയും കൊള്ളാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ മുളക് ചമ്മന്തി ഇഷ്ടപ്പെട്ടു ഒഴിച്ചാൽ ഓടുന്ന ചമ്മന്തി അതിന് പാകത്തിന് പോകും കൂടെ പോകും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കോഴിയെ ഇങ്ങനെ മുറിച്ച് കഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങയുണ്ട് നാരങ്ങ കോഴിയുടെ പുറത്ത് വേണേൽ പിഴിയാം അപ്പം വിഷ്ണു കോട്ടയം തട്ടുകടകളുടെ രുചികൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ തുടങ്ങിയതേ ഉള്ളൂ ഇതിൻ്റെ ബാക്കിയുണ്ട് വേറെ തട്ടുകടകളുണ്ട് അടുത്തൊക്കെ തന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് നല്ല കൊള്ളാം അത് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടത് അതെനിക്ക് തോന്നേ ടൊമാറ്റോയുടെ പുളിയാണെന്ന് എനിക്ക് തോന്നുന്നത് ചമ്മന്തി കയറി കോഴി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ സംഭവം ഗംഭീരമാകും പക്ഷേ കട്ടൻ ചായ ഏറ്റവും അവസാനം കുടിക്കാം കാരണം വേറെ ഉണ്ട് സംഭവങ്ങൾ ഇവിടെ ദോശ മാത്രമല്ല പൊറോട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ പൊറോട്ട കഴിക്കാം പൊറോട്ട നല്ല അപ്പുറത്ത് അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ കപ്പ ബിരിയാണി വേണേൽ കഴിക്കാം കപ്പയും മീൻകറിയാണെന്ന് അല്ലേ അതോ വേറെ എന്തോ കറികളൊക്കെ ഉണ്ട് മിക്സ് ചെയ്ത് അവർ ചെയ്യുന്നുണ്ട് അവിടെ ആ ചില്ലി ചിക്കൻ ഉണ്ട് ചില്ലി ബീഫ് ഉണ്ട് അങ്ങനെ ഏറെ കാര്യങ്ങളുണ്ട് വേണ്ട വേണ്ട വേണ്ട thanks lemon tea lemon tea കട്ടൻ കാപ്പി കട്ടൻ ചായ എന്നാ ഒരു കട്ടൻ കാപ്പി കട്ടൻ കാപ്പി ആ കട്ടൻ കാപ്പി കട്ടൻ കാപ്പി വേണ്ട ഞാൻ പിന്നീട് ഒരു കട്ടൻ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷേ ഇതിൻ്റെ കൂടെ കട്ടൻ കുടിക്കുക എന്ന് പറയുന്ന ഒരു സുഖമാണ് കട്ടൻ കാപ്പി ആയിക്കോട്ടെ പിസയുടെ പുളിയും ചമ്മന്തിയുടെ പുളിയും ചിക്കൻ്റെ രുചിയും അതിൻ്റെ കട്ടങ്കാപ്പിയുമാണ് നാരങ്ങ പിഴിഞ്ഞിട്ട് ആ ചിക്കൻ്റെ കഷ്ണം എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ കൊള്ളാം കേട്ടോ നാരങ്ങ പിഴിഞ്ഞ് കഴിയുമ്പം നാരങ്ങയുടെ രുചിയും കൂടെ വരും കൊള്ളാം എങ്കിലും എനിക്കിഷ്ടം ആ മുളക് ചമ്മന്തിയുടെ കൂടെയുള്ള ചിക്കൻ തന്നെയാണ് അതിനൊരു പ്രത്യേക രുചിയാണ് മുളക് ചമ്മന്തി ഇഷ്ടപ്പെട്ടു ഇപ്പം ഞങ്ങളിത് പതുക്കെ കഴിക്കട്ടെ ഇത് കഴിഞ്ഞ് അടുത്ത സ്ഥലം ഓട്ടനെ വരുന്നു വിഷ്ണു ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി പിടിച്ച് വന്നതാണ് കേട്ടോ വിഷ്ണുവിൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് താങ്ക് യു ഒരു ദിവസം വിഷ്ണു പാചകം ചെയ്തു തരണം ഞങ്ങൾ കഴിക്കും ദേ തൊട്ടപ്പുറത്തെ തട്ടുകട കഴിഞ്ഞു ദേ ഇവിടെ chicken noodles chicken fried rice egg fried rice egg noodles ചേട്ടാ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ആ അപ്പോൾ നമ്മൾ എന്താ കഴിക്കുന്നത് ഫ്രൈഡ് റൈസ് കഴിക്കുക അല്ലേ എനിക്കൊരു ഫ്രൈഡ് റൈസാ ചിക്കൻ ഫ്രൈഡ് റൈസ് അപ്പോൾ ചിക്കൻ നൂഡിൽസ് ആ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഒരു ചിക്കൻ നൂഡിൽസ് ടേബിളിനോ നൂഡിൽസ് ഓക്കെ നൂഡിൽസ് അപ്പുറത്ത് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷേ ഇരുന്ന് കഴിക്കാൻ പോയാൽ ലൈറ്റ് ഇല്ല ഇവിടെയാണ് നല്ലതായിട്ട് ലൈറ്റ് ഉള്ളത് അതുകൊണ്ടാണ് നിന്ന് കഴിക്കുന്നത് വേറൊന്നും വിചാരിക്കരുത് അല്ലേ വേണ്ട ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കുന്നു വിഷ്ണു ചിക്കൻ നൂഡിൽസ് കഴിക്കുന്നു നൂഡിൽസും ഫ്രൈഡ് റൈസുമാണ് ഇവിടെ ഉള്ളത് അത് മാത്രമേ ഉള്ളൂ ചിക്കൻ എഗ് അങ്ങനെ പല ഐറ്റം വെജും ഉണ്ടോ തോന്നുന്നു അല്ലേ വെജ് ഏട്ടാ വെജും ഉണ്ട് ചിക്കൻ ചിക്കൻ ഫ്രൈ സെപ്പറേറ്റ് ആയിട്ടോ ആ സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഇതാ നന്നായിട്ട് ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് മുട്ടയൊക്കെ അടിച്ച് ചേർത്ത ഫ്രൈഡ് റൈസ് ആണിത് ഏകദേശം അതേ രീതിയിൽ തന്നെ ചെയ്ത നൂഡിൽസ് ആണ് റൈസിന് പകരം നൂഡിൽസ് ആണ് എന്നാ കഴിക്കല്ലേ വിഷ്ണു ഇപ്പോഴാണല്ലോ കൊള്ളാം ചിക്കൻ ഫ്രൈഡ് റൈസ് എഴുപത് രൂപ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതാണോ ചേട്ടാ റേറ്റ് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ശരിക്കും ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി കൂടുതൽ ഏബിളിന് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് സോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ സോസ് തരുന്നുണ്ട് എനിക്ക് ഇതൊന്നും വേണ്ട സോസൊന്നും ഇല്ലാതെ തനതായ രുചി പണ്ട് കൽക്കട്ടയിലൊക്കെ പോകുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ സൈഡിൽ ഇഷ്ടംപോലെ നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടായി അവിടെ സ്ഥിരമായിട്ട് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഭാഗമായിട്ട് നൂഡിൽസും ഫ്രൈഡ് റൈസും ഒക്കെ ഉള്ളതാണ് പക്ഷേ ഏ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അധികം നൂഡിൽസും ഫ്രൈഡ് റൈസും സ്ട്രീറ്റ് ഫുഡായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ഈ കോട്ടയം ഭാഗത്ത് ആദ്യമായിട്ടാണ് അതേപോലെ ചേട്ടൻ പറഞ്ഞ അജ്നാമോട്ടൊന്നും ചേർക്കുന്നില്ല പക്ഷേ അജ്നാമോട്ടിൻ്റെ ആ രുചിയൊന്നും വരുന്നില്ല ഏറ്റവും കൂടുതൽ രുചി നന്നായിട്ട് വരുന്നത് കുരുമുളകിൻ്റെ രുചി വരുന്നുണ്ട് അല്ലേ കുരുമുളകിൻ്റെ നല്ലതായിട്ട് രുചി വരുന്നുണ്ട് ആ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് കടിക്കാൻ കിട്ടും പിന്നെ തനി ചൈനീസ് രുചിയാണോ എന്ന് ചോദിക്കരുത് ചൈനീസ് രുചിയല്ല ചൈനീസ് ഫ്രൈഡ് റൈസിന് വേറെ രുചിയാണ് ഇത് നമ്മുടെ മലയാളീകരിച്ച ഫ്രൈഡ് റൈസ് എന്ന് വേണേൽ പറയാം കാരണം നമ്മളുമായിട്ട് മാച്ച് ചെയ്ത് പോകണമല്ലോ രുചി അതെ കോട്ടയം ഫ്രൈഡ് റൈസ് അപ്പോൾ ഇതുകൂടെ കഴിച്ചു കഴിഞ്ഞ് നല്ല ഒന്നാന്തരം ചൂട് ലൈം ടീ കൂടെ കുടിച്ച് നമുക്ക് ഈ വീഡിയോ നിർത്താം പക്ഷേ ലൈം ടീക്ക് വേറൊരു സ്ഥലത്ത് പോകണം വിഷ്ണുവിനെ അറിയത്തുള്ളൂ സ്ഥലം എവിടെയാണ് മനോരമ ജംഗ്ഷൻ അല്ലേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാം ആദ്യം ഇതൊന്ന് തീർക്കട്ടെ നമ്മളങ്ങനെ നൂഡിൽസൊക്കെ കഴിച്ച് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് ഇനി ഒരു ചായ കുടിക്കാൻ പോവാണ് മനോരമ ജംഗ്ഷനിലാണ് മനോരമയുടെ നേരെ ഓപ്പോസിറ്റ് നല്ല ചായ കിട്ടുന്ന സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് ലൈൻഡി ലൈം അതെ അത് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ആൾക്കാരുണ്ട് അവിടെ നല്ല തിരക്കുണ്ട് അവിടെ ലൈൻഡി മാത്രമല്ല ബാക്കിയുള്ള തട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ എല്ലാം ഉണ്ട് അതാണ് മനോരമ കണ്ടോ ആ ചായ കുടിക്കാൻ വന്നാണോ ലൈൻഡി മാത്രം കഴിച്ചോ ഇതല്ലോ ആ ഓക്കെ എന്നാൽ ശരി നടക്കട്ടെ ഞാനും ഒരു ചായ ലൈം ടീ കുടിക്കാൻ വേണ്ടി മാത്രമാണ് കാ നമുക്കൊരു ലൈം ടീ എടുത്ത് തരുമോ അതിന് ഒന്ന് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ആ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞ ദീപക് സന്തോഷം എന്നാണ് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഗ്രേഡ് കാണുന്നുണ്ട് ഓ എന്നാണ് വിശേഷമൊക്കെ സന്തോഷമായിട്ടോ അടിപൊളി ഒരു ചായ കുടിക്കുന്നു ഓ ശരി ശരി അങ്ങനെ ദീപക് സന്തോഷിനെ കണ്ടു നമുക്ക് ലൈവ് ടീയും കുടിക്കാം യെസ് യെസ് സൂപ്പർ ഓ അടിപൊളി ഒന്നും പറയാനില്ല നല്ല ചൂട് നാരങ്ങ വെള്ളം കുടിക്കുന്നതും അതിനൂടെ ആയിട്ട് ഒരു ടീയുടെ ഒരു ടേസ്റ്റ് വളരെ ലൈറ്റ് ആയിട്ട് ഉള്ള കേട്ടോ ആ ഉഷാറായി ഇന്നത്തെ ആ തട്ടുകട സംഭവങ്ങളും എല്ലാം ആയിട്ട് ഇത് അവസാനം ഈ ലൈം കൂടെ വന്നപ്പം ഇതിൽ പരം സന്തോഷമില്ല ശരിക്കും പറഞ്ഞാൽ ഈ നാരങ്ങായിൽ തേൻ ഒഴിച്ച് കുടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ ചൂടുവെള്ളത്തിൽ ഏകദേശം അതിൻ്റെ ഒരു രുചിയോട് സാമ്യമായിട്ട് വരുന്നല്ലേ കൊള്ളാം ആ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ ഓരോരോ രുചികളാണ് ആ നിങ്ങൾക്ക് അത് ഇവിടെ നല്ല നല്ല തിരക്കാണ് അതേപോലെ തന്നെ ആൾക്കാർ ദേ ഇവിടെ ഇരുന്ന് നിരന്നിരുന്ന് കഴിക്കുന്നുണ്ട് എല്ലാവരും വൈകിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെയാണ് അല്ലേ മനോരമയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇതാണ് മനോരമ അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് ലൈം ടീ ലൈം ടീ ഒക്കെ കുടിച്ച് നമുക്ക് ഈ വീഡിയോ ഇവിടെ നടത്താം വളരെ സന്തോഷമായിട്ട് ജീവിക്കുക ചിരിച്ചുകൊണ്ട് ജീവിക്കുക എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും അത് കാലത്തേക്കിന് ബൈ